ഒരു കോഫി ഉണ്ടാക്കാം അതായത് cold coffee welcome back to under video father skips ഗാജൊക്കെ അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നമുക്ക് എങ്ങനെ ഒരു കോഫി ഉണ്ടാക്കാം അതായത് കോൾഡ് കോഫി ഓക്കെ ഈ കോൾഡ് കോഫി ഉണ്ടാക്കാൻ വലിയ ഒരു ഈസി പ്രോസസ്സാണ് നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ഓക്കെ അപ്പോൾ ഇത് ആരും ട്രൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഫുൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഞാൻ ലാഗ് അടിപ്പിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം നമുക്ക് നല്ല തണുത്ത വരം വേണം പഞ്ചസാര വേണം ഇച്ചിരി ചൂടുവെള്ളം വേണം പിന്നെ ഇച്ചിരി ബ്രൂ അത് കാപ്പിപ്പൊടി ഓക്കെ ഏത് കാപ്പിപ്പൊടിയാലും കുഴപ്പമില്ല നമുക്ക് ഈ കാപ്പിപ്പൊടിയിലേക്ക് നമ്മുടെ ഒരു ഇളം ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിക്കുക അതായത് രണ്ട് ടീസ്പൂണാണ് വെള്ളമുള്ളത് ഒരു ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി എടുക്കാൻ പറ്റുള്ളൂ അത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കണം കാരണം അതിൻ്റെ അകത്ത് ഒന്നും പിടിക്കാത്ത രീതിയിൽ ഇളക്കണം നല്ലപോലെ മുറുക്കാഞ്ഞ് ഇളക്കിക്കൊള്ളണം ഓക്കെ അപ്പോൾ ഇത് ഒരുവിധം ഇളകി കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് സംഭവം അത് നേരെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ചാറിലൊക്കെ ഓക്കെ നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക അത് നല്ലപോലെ വെക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും ഇരിക്കരുത് അങ്ങ ഒന്നും ഇരിക്കാത്ത രീതിയിലാണ് നമുക്ക് ചെയ്യാൻ കാരണം ഇടയ്ക്ക് കഴിഞ്ഞിട്ടും ബാക്കി ഇരിക്കണമെങ്കിൽ അത് ഒന്ന് പറ്റാത്ര ചെയ്യാൻ നോക്കുക കാരണം അതിൻ്റെ ടേസ്റ്റ് പോകും ചിലപ്പോൾ ഒക്കെ അപ്പോൾ പിന്നെ നമുക്ക് ഇച്ചിരി പാൽ ഒഴിക്കുക തണുത്ത പാലൊക്കെ തണു നല്ലപോലെ തണുത്ത പറ്റാത്ത തണുപ്പ് വേണം തണുത്ത പാല് നേരെ ഒഴിക്കുക എന്നിട്ട് ഇച്ചിരി ബാക്കി വയ്ക്കുക ആ ബാക്കി വെച്ചേക്കുന്ന പാല് നമ്മൾ നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന അങ്ങോട്ടേക്ക് ചെയ്യുക എനിക്ക് എന്താ അത് മരയ്ക്ക് പോരാത്തതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പാൽ വെച്ചത് നിങ്ങൾക്കാണെങ്കിൽ പാൽ ഫുള്ളായിട്ട് ഒഴിക്കാവുന്നതാണ് നമ്മൾ അത് നല്ല ഇളക്കിയിട്ട് നമ്മൾ പറ്റാത്തെടുക്കുക എനിക്ക് അത്രയും പറ്റുന്നുള്ളൂ കഴിച്ച് തണുത്ത് രണ്ട് തായ പോലെ ആവണമെന്ന് അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഞ്ചസാര പഞ്ചസാര ആണോ ഓക്കെ ഈ പഞ്ചസാര ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഉണ്ട് സംഭവം ഈ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഇച്ചിരി ഇച്ചിരിയായിട്ട് ഇടാൻ പറ്റുള്ളൂ ഓക്കെ അതൊന്നും അന്നേര വിതറി ഇടുകയാണോ ഓക്കെ അപ്പോൾ ഒരു ടീ ഒന്നര ടീസ്പൂൺ പഞ്ചസാര വേണം എന്നിട്ട് നമുക്ക് നേരെ അടച്ചു മൂടി നമുക്ക് നേരെ മിക്സിയിലേക്ക് അത് ഗ്രൈൻ ഗ്രൈൻഡ് ചെയ്യാൻ വെക്കണം ഓക്കെ അപ്പം നമുക്കിനി ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യണം നമുക്കിങ്ങനെ തുറന്ന് നോക്കാം തുറന്നു നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല ഓക്കെ അപ്പം ഇത് സംഭവം ഓക്കെ ഇച്ചിരി കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രൈൻഡ് ആകാം കാരണം അപ്പം ഇച്ചിരി കൂടി ഫ്ലഫേ കിടക്കും ഇത് അധികം ഫ്ലഫേ ആണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഓക്കെ ഫ്ലഫേ ആകുമ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇച്ചിരി ഐസ് വേണം ഓക്കെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഐസ് ഇടുക ഞാൻ നാല് ഐസ് ഇടുന്നുണ്ട് ഐസ് ക്യൂബ്സ് ആയതുകൊണ്ട് നാല് ഐസ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ് ഇടാം തണുപ്പ് എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഐസ് വെക്കുക പാലിൻ്റെ തണുപ്പും കൂടി നോക്കുക എന്നിട്ടാണ് ഐസ് അതനുസരിച്ച് ഇടാൻ വേണ്ടി കാരണം ഐസ് കൂടുന്നത് ഇപ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റും കൂടും ഒക്കെ അപ്പോൾ പണ്ട് സാരിച്ചിട്ടൊക്കെ അളവ് കൂടേണ്ടി വരും അതുകൊണ്ട് അതൊക്കെ നോക്കി ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൈസ ഇട്ട് അടിച്ചുകൊണ്ട് ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ് തണുപ്പുണ്ടാവുന്ന വിചാരം ഓക്കെ നമുക്ക് നമ്മൾ ഒരു ശേഷം നമുക്ക് ഗ്ലാസ് ബൗളിലേക്ക് ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഡെക്കറേറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് ചോദിക്കാം ഒഴിക്കാം ഇച്ചിരി നല്ല ഭംഗി ഭംഗിയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാത്തതും കിട്ടാത്തതും കൊണ്ട് തന്നെ നമ്മൾ നമ്മൾ തൽക്കാലത്തേക്ക് എടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഫ്രൂട്ടോമാൻസിന് കൊക്ക പൗഡറാണ് ഓക്കെ ഫ്രൂട്ടോമാൻസിന് കൊക്ക പൗഡർ കൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഇല്ല ഓക്കെ അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇടാം നിങ്ങൾക്ക് ചോക്ലേറ്റ് പൗഡർ ആ ഒരുവിധം കൊക്ക പൗഡർ തന്നെയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് മുകളിലേക്ക് ഇട്ടടിക്കാം അപ്പോൾ ഒരു അര ടീസ്പൂണാണ് വേണ്ടത് അര ടീസ്പൂൺ കൊക്ക പൗഡർ ഇടാം ഇട്ട കുറച്ച് മുക്കാലായിപ്പോയി അതുകൊണ്ട് തന്നെ പിന്നെ ഇച്ചിരി നമ്മുടെ ക്വാണ്ടിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെ ഇച്ചിരി പണി കിട്ടി ഓക്കെ അതിൻ്റെ വേറൊരു പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക അത് നല്ലപോലെ ക്വാണ്ടി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഇടുക ഫുൾ ഗ്ലാസ് ഫുള്ളാണെങ്കിൽ നിങ്ങൾ അത് ഒരു അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ തന്നെ ഇടാൻ നോക്കാം ഞാൻ അത്രക്ക് അര ടീസ്പൂൺ വരെ ഞാൻ മുക്കാൽ ടീസ്പൂൺ ഇട്ട് പോയി അപ്പോൾ ക്വാണ്ടിറ്റി വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിധം റെഡിയാവും അപ്പോൾ മോളി ബാക്ക് ബാക്കി നിൽക്കും അത് മൈൻഡ് കാര്യമില്ല കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഓക്കെ അധികം വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ കാണാം സ്യൂ സൂൺ Bye.